اللهم لك سجدت وبك آمنت ولك أسلمت سجد وجهي للذي خلقه وصوره وشق سمعه وبصره تبارك الله أحسن الخالقين അള്ളാഹുവെ നിനക്ക് ഞാനിതാ സാഷ്ടാംഗം ചെയ്തിരിക്കുന്നു നിന്നെ വിശ്വസിക്കുകയും നിനക്ക് കീഴ്പ്പെടുകയും ചെയ്തിരിക്കുന്നു സൃഷ്ടിക്കുകയും രൂപം നൽകുകയും കണ്ണും കാതും കീറുകയും ചെയ്തവന് എൻ്റെ മുഖം സാഷ്ടാംഗം ചെയ്തിരിക്കുന്നു സൃഷ്ടിക്കുന്നവനിൽ ഉത്തമനായ അള്ളാഹു അനുഗ്രഹീതനായിരിക്കുന്നു